welcome back to another video of Adarsh കീച്ചോസ് ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങളൊരു യൂട്യൂബറാണോ നിങ്ങൾ യൂട്യൂബർ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുൾ കാണുക നിങ്ങൾ യൂട്യൂബർ അല്ലെങ്കിൽ കാണണം എന്ന് എനിക്ക് നിർബന്ധമില്ല ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കാണാം പിന്നെ നിങ്ങൾ ഭാവിയിലൊരു അത് ഫ്യൂച്ചറിലൊരു യൂട്യൂബർ ആകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കാണുക കാരണം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഡെയിലി വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ എങ്ങനെ ഡെയിലി വീഡിയോസ് എടുക്കാം അല്ലെങ്കിൽ ഇടാമോ അതിനെ പറ്റിയാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാൻ കാരണം നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ മാറ്റേഴ്സ് നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകുന്നൊക്കെ ഇരിക്കുമൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് പോകാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പോകാം എല്ലാവരും പറയാറുണ്ട് നമുക്ക് കൺസിസ്റ്റൻസി വേണമെന്ന് പറയാറുണ്ട് അതായത് ഡെയിലി വീഡിയോസ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വ്യൂസും കൂടും സബ്സ്ക്രൈബേഴ്സും കൂടും എല്ലാം കൂടും എന്ന് പറയാനുണ്ട് ഓക്കെ ഗ്രോയിങ് ചാനലുള്ള യൂട്യൂബേഴ്സൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നത് ഡെയിലി വീഡിയോസ് പാടാണോ ഈസിയാണോ ചോദിക്കുമ്പോൾ ചിലർ പറയും ഭയങ്കര പാടാണ് പിന്നെ പറയും സിമ്പിൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയും ഓക്കെ അപ്പോൾ ഈ ഹാർഡും ഈസി അതായത് ഡിഫിക്കൽട്ടും ഈസിയുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഞാൻ ഇന്ന് അത് കറക്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ചോദിക്കണത് ആ എന്തുകൊണ്ടാണ് ഹാർഡാവുന്നത് വെച്ചാൽ ആൾ പറയും ഈ ഡെയിലി വീഡിയോസ് ഇടുന്നത് ഭയങ്കര മുടക്കാണ് പിന്നെ ഡെയിലി കുത്തിരുന്ന് ചെയ്യണം എന്നൊക്കെ പറയും ആക്ച്വലി വെറുതെയാണ് കാരണം എനിക്കും എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഓക്കെ ഇവർക്ക് എങ്ങനെ പാട് അതായത് ഇപ്പം ഹാർഡാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവർക്ക് എങ്ങനെയാണ് ഇത് ഹാർഡാവണമെന്ന് ചോദിച്ചാൽ അവർ ഒരു യൂട്യൂബിന് വേണ്ടി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അവർക്കൊരു ടൈം ടേബിൾ ആക്കി വെക്കും അപ്പോൾ അവർ അപ്പോൾ അവർക്കൊരു ഹാർഡായി കാണും കാരണം വേറെ ഒന്നുമല്ല അപ്പോൾ അവരുടെ ജോലി കണ്ട നമുക്കൊരു ഹാർഡായിട്ട് തോന്നും അവരെ യൂട്യൂബ് പിടിച്ച് ഇരുത്തി വീഡിയോസ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് അവരുടെ പ്രവർത്തനം വർക്കൊക്കെ അപ്പോൾ എനിക്ക് ഈസി ആവാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഷെഡ്യൂളിങ് ടൈം ടേബിൾ ഒന്നുമില്ല ഓക്കെ ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യും ഞാൻ ഒരിടയ്ക്ക് മിക്കപ്പോഴും ചെയ്യാറുള്ളത് ഞാൻ രാത്രിയാണ് ഒക്കെ ten thirty to twelve thirty ആണ് ഒക്കെ ഞങ്ങളൊരു പന്ത്രണ്ടരക്കൊക്കെ കിടന്നുറങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ ഞാൻ വെച്ചാൽ ഞാനതൊരു പ്രിക്കോ അതൊരു നേരത്തെ തന്നെ നമ്മളെ എടുത്തേക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരിടക്ക് അതുകൊണ്ട് പറഞ്ഞു ഡെയിലി അഞ്ച് മണിക്ക് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി അഞ്ച് മണിക്ക് ഞാൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു പക്ഷെ അഞ്ച് മണി ചിലപ്പോൾ ഇടയ്ക്ക് അഞ്ചര ആവാറുണ്ട് കാരണം ഈ അപ്ലോഡ് ചെയ്യുന്ന ടൈം ലാഗും വരും പിന്നെ തമ്പനിയിൽ ഓൺ ദി സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സെറ്റപ്പ് ചെയ്ത് ഒരു ഇതൊക്കെ ആക്കണം ഒക്കെ അപ്പം അങ്ങനെയൊക്കെ സമയം പോകാറുണ്ട് നമുക്ക് അപ്പോൾ ഈ ആക്ച്വലി ഇതൊക്കെ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്ക് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഷെഡ്യൂളിംഗ് ഇല്ല ടൈം ടേബിൾ ഇല്ല ഒരു മണ്ണാൻ കട്ടിയില്ല ഒക്കെ ഒരു എൻ്റെ ക്ലാസ് ആക്ച്വലി ഇപ്പോൾ മൂന്ന് മണിക്ക് കഴിയുമൊക്കെ മൂന്ന് മണിക്ക് കഴിയുവാണെങ്കിൽ ഞാൻ എന്ത് മൂന്ന് മണി ഞാൻ റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് എനിക്കറിയാം ഇപ്പോൾ ഇന്ന് വീഡിയോ വീഡിയോ ഇടാൻ മതി വിചാരിച്ചോ എനിക്കൊരു അഞ്ച് മണിക്കാണെങ്കിൽ ഞാൻ എന്ത് ഞാൻ മൂന്ന് മണിക്ക് ചെയ്യില്ല ഞാനൊരു <laughs> അഞ്ച് മണിയാണെങ്കിൽ ഒരു നാല് മണിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യും അപ്പത്തന്നെ എഡിറ്റ് എഡിറ്റ് ചെയ്യും ചെയ്യും അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ അതായത് vacations Onam vacation Christmas vacation ഒക്കെ സമയത്താണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ പോയി ഷൂട്ട് ചെയ്യുമൊക്കെ രാവിലെ എന്ന് പറയുമ്പോൾ ഫ്രീ എപ്പോഴാണോ രാവിലെ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ എട്ടരയ്ക്ക് എടുക്കും ചിലപ്പോൾ ഒരു പത്തരയ്ക്ക് എടുക്കും ചിലപ്പോൾ ഞാൻ ഒരിടയ്ക്ക് ഞാൻ ഉച്ച രണ്ട് മണിയൊക്കെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാവകാശം ഒരു നാലരയൊക്കെ ആകുമ്പോൾ എഡിറ്റ് ചെയ്യും ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുമായിരുന്നല്ലോ ഒക്കെ പണ്ടൊക്കെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫോണിൽ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് മണിക്ക് സാവകാശം അല്ലെങ്കിൽ അഞ്ചര ആകുമ്പോൾ സാവകാശം നമ്മൾ എഡി അപ്ലോഡ് ചെയ്യും അപ്പോൾ ഒരു അന്ന് അപ്പം നമുക്കൊരു സാവകാശത്തോടെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഫീലിംഗ് വരില്ല അത് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ യൂട്യൂബ് നമ്മൾ പിടിച്ചു നിർത്തുന്ന ഒരു ഫീലിങ്സ് ഒന്നും വരില്ല അപ്പോൾ നമുക്ക് വെരി വെരി ഈസി ആയിട്ട് തോന്നും അപ്പോൾ അതാണ് ഒരു കാര്യം അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഇട ഇടണം എന്നല്ല ഞാൻ പറയാറുണ്ട് ശരിയാണ് കാരണം നമുക്കൊരു നല്ല കണ്ടന്റ് വേണം ഓക്കെ കണ്ടന്റ് ഇല്ലാതെ വെറുതെ ഇടാൻ പാടില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതുകൊണ്ട് ഈ ചിലതാണ് ഹാർഡാണ് അപ്പോൾ പിന്നെ വ്ലോഗേഴ്സ് ഈ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നതൊക്കെ അപ്പം അതാണ് നേരത്തെ പിന്നെ ഞാനൊക്കെ ചെയ്യുന്നിട്ടാണ് വ്ളോഗേഴ്സ് ചെയ്യുന്നത് ഞാൻ വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നത് കാരണം നമുക്ക് കുറെ വ്ളോഗേഴ്സ് നമുക്ക് അറിയാം അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നു അപ്പോൾ ഈ ഡെയിലി വീഡിയോസ് അവർക്കും ഇടാൻ പറ്റും അതുപോലെ നമുക്കും ഇടാൻ പറ്റും അത് ഈസിയാണ് ആക്ച്വലി അവർക്ക് കൂട്ടി ടൈം ടേബിൾ ഷെഡ്യൂളിംഗ് ഷെഡ്യൂളിംഗ് ഒന്നുമില്ല വ്ളോഗേഴ്സ് എങ്ങനെയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത് വ്ളോഗേഴ്സ് ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും അതായത് അവർക്കൊരു കണ്ടൻറ്റില്ല ഓക്കെ നമുക്കൊരു കണ്ടന്റ് ഇപ്പൊ ടെക് വീഡിയോസ് അല്ലെങ്കിൽ റിവ്യൂ റിവ്യൂ അല്ല ടെക് വീഡിയോസൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഹൗ ടു ട്യൂട്ടോറിയൽസ് എന്തൊക്കെ വീഡിയോസ് ആണെങ്കിലും നമുക്കൊരു കണ്ടന്റ് ഉണ്ടോ നമുക്കൊരു കണ്ടന്റ് ചെയ്ത് അപ്പം തന്നെ ചെയ്യാൻ മതി പക്ഷേ വ്ളോഗേഴ്സ് അങ്ങനെ വ്ളോഗേഴ്സ് നിങ്ങൾക്ക് അവർക്ക് എവിടെ നിന്ന് കിട്ടണോ അവിടെ നിന്ന് തപ്പി എടുക്കുക ഓക്കെ അപ്പോൾ അതാണ് സമയം ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പോണേക്ക് കടയിൽ നിന്ന് കിട്ടണം ഇപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിക്കും വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അപ്പം തന്നെ വ്ളോഗ് ചെയ്യും പിന്നെ അവർ എപ്പോഴും കറക്റ്റ് സമയത്ത് തന്നെ വ്ളോഗ് ചെയ്യും ഓക്കെ പിന്നെ ശരിക്കും അവർക്ക് ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതായത് നേരത്തെ അൺബോക്സിൻ്റെ കൂടെ ഒരു അഞ്ച് മണിക്കൊക്കെ ആണെങ്കിൽ ടൈം വെച്ചിരുന്നെങ്കിൽ അവർ രാവിലെ തന്നെ വ്ലോഗൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ചെയ്യും ഞാൻ അപ്പം അതാണ് കാര്യം അപ്പം വ്ളോഗേഴ്സിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ല അവർക്ക് അവർക്ക് എവിടെ നിന്ന് കിട്ടണം അവിടെ നിന്നാണ് കയറി വീഡിയോ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ടെക് വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ നേരത്തെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റ് നമ്മൾ തപ്പിപ്പിടിച്ച് നല്ല കണ്ടന്റ് തപ്പിപ്പിടിച്ചെടുക്കണം ഓക്കെ നല്ല കണ്ടന്റ് തപ്പിപ്പിടിച്ചെടുക്കണം അല്ലെങ്കിൽ എന്നെ പറ്റി ചിലവർക്ക് ചില വിചാരിക്കും ഡെയിലി വീഡിയോസ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ചിലർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി ഡെയിലി വീഡിയോസ് ചെയ്യുക അപ്പോൾ ഡെയിലി വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു തട്ടിക്കൂട്ടി വീഡിയോസ് ഉണ്ടാക്കരുത് അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഒരു ക്വാളിറ്റി വേണം വീഡിയോയിൽ ക്വാളിറ്റിയും വേണം ഒരു കണ്ടൻറ്റും വേണം ഇപ്പോൾ ഞാനൊരു കണ്ടൻറ് ഇല്ലാതെ വേറൊരു എന്തൊരു സംഭവം ഞാൻ ഇട്ടെന്ന് വിചാരിച്ചോ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഡെയിലി അങ്ങനെ ഒരു ഡെയിലി വീഡിയോസ് അതായത് നമുക്ക് ഇഷ്ടമല്ല അതായത് എങ്ങനെയെങ്കിലും വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല കാരണം നമ്മൾ മനസ്സറിഞ്ഞ അതായത് നമ്മുടെ സന്തോഷത്തോടെ ഒരു കണ്ടൻറ്റോടെ നിങ്ങളൊരു നല്ല കൺ ഓക്കെ നല്ല കണ്ടൻറ്റായിട്ട് നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം ഇമ്പ്രഷനും എല്ലാം കിട്ടും ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ക്വാളിറ്റി ഞാനിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഫോർ കെയിലാണ് ചെയ്യുന്നത് പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ടെൻ എയ്റ്റി അതായത് ഫുൾ എച്ച് ഡിയിലിടും അല്ലെങ്കിൽ ഒരു seven twenty P seven twenty P ഇപ്പോൾ ഇടാറില്ല ഓക്കെ ആക്ച്വലി ഇപ്പോൾ ഇപ്പം ആക്ച്വലി ഞാൻ മിനിമം ഞാൻ ആക്ച്വലി ടെൻ എയ്റ്റി പിയിലാണ് ഇടുന്നത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫോർ കെയിലേക്കാണ് ഞാൻ പിന്നെ നോക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അതായത് എല്ലാവർക്കും അത് പറ്റും അത് ഈസിയാണ് ആക്ച്വലി പക്ഷേ ചിലവർ ഈ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പാടൊക്കെ ആയിട്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ അപ്പോൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സുഖമായിട്ട് ഡെയിലി വീട് ഇടാൻ പറ്റുമൊക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടൻറ്റ് നല്ല കണ്ടന്റ് നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങളൊരു വീഡിയോ അത് ഡെയിലി വീഡിയോ തട്ടിക്കൂട്ടുണ്ടാക്കണം നേരത്തെ പറഞ്ഞാൽ കണ്ടന്റ് ഇല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടെങ്കിലും കാര്യമില്ല ചീപ്പ് കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യമില്ല ഓക്കെ നല്ലൊരു കണ്ടന്റ് ടോപ്പ് ലേറ്റസ്റ്റ് കണ്ടന്റ് എന്ന് വേണം പറയാനുള്ള അങ്ങനെ ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു content good content best content അത് ഇച്ചിരി നേരത്തെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസിനെക്കാളും ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള കണ്ടന്റും കൊണ്ട് നിങ്ങൾ വരണം ഓക്കെ കണ്ടന്റ് കൊണ്ട് നിങ്ങൾ ഇടണം അപ്പോൾ അതിന് നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടണം നിർബന്ധമില്ല ഓക്കെ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടണം നിർബന്ധമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തേക്കും ഗുണമില്ലാത്ത കണ്ടൻറ്റ് കൊണ്ട് ഡെയിലി വീഡിയോ ഡെയിലി വീഡിയോസ് ഉണ്ടാക്കി ഇടുന്നതിനേക്കാട്ടും നല്ലത് നിങ്ങൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വെച്ച് നിങ്ങൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കുക അപ്പോൾ എനിക്കറിയാവുന്ന ചിലവരുണ്ട് അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇന്നിട്ടാൽ നല്ലൊരു സൂപ്പർ കണ്ടൻറ്റ് ആയിരിക്കും അപ്പോൾ ഇന്നിട്ടാൽ പിന്നെ നാളെ ഇടില്ല മറ്റന്നാൾ ഇടും ഓക്കെ അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അതായത് ഇപ്പോൾ ഇന്നിട്ട് മൺഡേ ഇട്ട വെനസ്ഡേ ആകുമ്പോൾ നല്ലൊരു സൂപ്പർ വീഡിയോ ഇടും അതായത് അപ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേ ആകുമ്പോൾ നല്ല കണ്ടൻറ്റ് ഒക്കെ ട്യൂസ്ഡേ നമുക്കൊരു സമയമുണ്ട് ട്യൂസ്ഡേ നമുക്ക് ഇച്ചിരി കൂടി നല്ല കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്ന സമയം കിട്ടും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കണ്ടൻറ്റ് കൂടി കണ്ടൻറ്റും കൊണ്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും ഡെയിലി വീഡിയോസ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും പക്ഷേ നിങ്ങളൊരു നല്ല കണ്ടൻറ്റോടെ ഇടണം അപ്പോൾ അതാണ് ആക്ച്വലി ഇന്നത്തെ കൺസെപ്റ്റ് എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ആക്ച്വലി ഡെയിലി വീഡിയോ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ ചില ബെല്ലൈക്കനൊക്കെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ഏതൊരു നല്ല വീഡിയോയിൽ കാണാം ബൈ